ഞാൻ ഇന്ന് നമ്മൾ മമ്മൂട്ടിയുടെയും ദുൽഖറിൻ്റെയും പുതിയ വീഡിയോ വീട് കാണാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഭയങ്കര കാറ്റാണ് ഓക്കെ അപ്പം നല്ലത് മൈക്കിലുണ്ടാവില്ല പിന്നെ പോലെ നല്ല കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയാണ് ഓക്കെ ഈ റോഡിൻ്റെ അമ്പേര് പടം എന്നാണ് ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോകണേക്ക് ഒന്ന് പോവാം അങ്ങോട്ടേക്ക് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഓട്ടോ കിടക്കുന്ന ആണ് നമുക്ക് പോകേണ്ടത് നമ്മൾ ഇക്കനും കുഞ്ഞിക്കനും കാണാൻ നമുക്ക് ലെഫ്റ്റ് തന്നെ പോകാം ഓക്കെ ഇച്ചിരി അത് മണ്ണാണ് ഓക്കെ മഡാണ് ഫുള്ള് ഇന്നലെ മഴ പെയ്ത കാരണം നല്ലപോലെ വെള്ളം കിടക്ക വെള്ളമാണോ ചെളിയായി കിടക്കണം ഓക്കെ മണ്ണാണ് ഇപ്പോൾ ഫുൾ കല്ലൊക്കെയാണ് എൻ്റെ പൊന്നോ നല്ലപോലെ കല്ലാണ് എൻ്റെ സൈക്കിൾ ഞാൻ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് നോക്കുക നല്ല ഭംഗിയാണ് പോകുന്നത് കണ്ടോ ചെളി കണ്ടോ ഒക്കെ അപ്പോൾ സൈഡുകളിലെ വീടുകളൊക്കെ ഉണ്ട് അവർക്ക് ഭാഗ്യം കേൾക്കാവർക്കപ്പണ് കിണക്കാണാം ഓക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ വീടിൻ്റെ ഔട്ട് എക്സ്റ്റീരിയർ ആയിട്ട് എടുക്കുന്നുണ്ട് ഓക്കെ നമുക്കത് കാണാം എല്ലാത്തിനും വയറിലായി വരുന്നതാണ് ഈ വീട് ഈ വീട് ലേക്ക് സൈഡ് നോക്കിയാലും സൂപ്പറാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെൻസ് കാർ കിടക്കുന്ന കാണാം അതിന് സൈഡിലൊരു വീടുണ്ട് അത് ആരെ വീടാ എനിക്കറിയില്ല അതും അത്യാവശ്യത്തിനൊരു വലിയ വീട് തന്നെയാണ് കണ്ടിട്ട് ഒരു റിച്ചായ പേഴ്സണാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഇച്ചിരി പേടിച്ചിട്ടേക്കാണ് അങ്ങോട്ട് നീങ്ങി നിന്നത് എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ നേരെ കാണാൻ കണ്ടോ ടയർ കൂട്ട് വീടാണല്ലോ ബെൻസിൻ്റെ ബാക്കാണ് ആ നേരെ കാണുന്ന വീടാണ് നമ്മുടെ വീടാണ് വീട് ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിച്ച് വരുന്നത് കാരണം എപ്പോൾ വേണമെങ്കിലും നമ്മളെ പിടിക്കാം നമുക്ക് അപ്പം അതുകഴിഞ്ഞിട്ട് ഞാൻ റിവീൽ ചെയ്ത് സൈഡിലത്തെ ബെൻസുകാരിൽ ഒരാളുണ്ടായിരുന്നു ഓ oh മൈ ഗോഡ് നാണക്കേടായി പോയോ എനിക്ക് തോന്നി ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ കണ്ടോ ഇതല്ല ഇത് എന്തൊരു ചെളി ചെളി എന്ന് പറയാൻ വേണമെങ്കിൽ ഓക്കെ ഉണ്ടോ അപ്പോൾ നമുക്ക് അതിന് ചെളി എന്ന് വേണമെങ്കിൽ പറയാം സൂ വീട് സൂപ്പറാണ് ഓക്കെ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല വീടൊക്കെ വെക്കണമെങ്കിൽ ഇതുകൂട്ട് നമ്മുടെ മമ്മൂക്കി കൂട്ടി ഇതുകൂട്ടൊക്കെ ഉള്ള പൊളി വീട് വെക്കണം ഓക്കെ അപ്പം നമ്മൾ തിരിച്ച് എത്താൻ ആയിട്ടില്ല ഓക്കെ അപ്പോൾ അലർസ് ഒരു കാറ് കണ്ടായിരുന്നല്ലോ ഓക്കെ അവിടെയാണ് ഒരു പാടം കൂട്ടി വേണമെങ്കിൽ നമുക്ക് അവിടെ പോയി കാർ പാർക്ക് ചെയ്യാം പൊളിയാണ് സത്യം പറഞ്ഞ ഒരു സൂപ്പർ ഗെറ്റപ്പ് ഒക്കെ തന്നെയാണ് മമ്മൂക്കയുടെ വീട് അപ്പോൾ മമ്മൂക്കയുടെ വീട് കാണാം മമ്മൂക്കയുടെ വീട് കാണാത്തവർ ഉറപ്പായിട്ടും പോയി കാണുക ആരാണ് അതിശയപ്പെട്ടു ഓക്കെ ഇതാണ് എൻ്റെ എന്ന് പറയുന്നത് ഇതാണ് വീട് കാരണം ഞാൻ ഇത്രയും വർഷമൊക്കെ ഇപ്പോൾ പതിനാറ് വയസ്സ് പതിനാറ് വർഷത്തിനിടയ്ക്ക് ഇത്രയും വലിയ വീട് ഞാൻ ആദ്യം ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത് ഓക്കെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് ഞാൻ യൂസഫ് അല്ലിയുടെ വീട് ഞാൻ കണ്ടിട്ടുണ്ട് ടി വിയിൽ മാത്രം ടി വി അല്ല യാ മൊബൈലിൽ മാത്രം യൂസഫ് വീട് കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടില്ല അടുത്തത് നമുക്ക് അവിടെ പോവാം നമുക്ക് വെറുതെ ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബെൽ ബെല്ലൈക്കൺ ഞെക്കുക ഈ വീഡിയോ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ല വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യണം ഓക്കെ സൈഡിൽ കുഴികളൊക്കെ ഉണ്ട് മറ്റൊരു വീഡിയോയിലും പതുക്കെ പതുക്കെ പോകാനൊക്കെ വീഡിയോയിലേക്ക് ഈ കുഴിയുള്ള കാരണം ഈ മെറ്റൽ ഫുൾ നിറച്ചിട്ടേക്കാണ് ഇവിടെ കണ്ടോ അപ്പോൾ മെറ്റൽ ഫുൾ നിറച്ചിട്ടേക്കാണ് അതുകൊണ്ട് ഇച്ചിരി പാടൊക്കെ കാണിച്ചു തരാം ഓക്കെ അവിടെ നിന്ന് പാലത്തിൽ കൂടിയാണ് ഇറങ്ങുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവർ നമുക്ക് അവയറായ ഫോട്ടോ കാണിച്ചു തരാം നിങ്ങൾക്കൊക്കെ